അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എങ്ങനെ വ്യൂസ് കൂട്ടാം അതെങ്ങനെ വൈറലാക്കാം എന്നതിനെ പറ്റിയാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ടെക് ഫോർ ടെക് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം റീൽസിലെ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് റീൽസിലെ നമ്മളിടുന്ന ഷോർട്ട് വീഡിയോസിൽ വൈറലാകാൻ വേണ്ടിയിട്ടുള്ള അഞ്ച് ട്രിക്കുകളാണ് ഞാനിതിൽ പറയാൻ പോകുന്നത് അപ്പോൾ അത് കേട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് വൈറലാക്കാൻ കഴിയുന്നതാണ് ഞാൻ അഞ്ച് ട്രിക്കുകളാണ് പറയുന്നത് അതിൽ അഞ്ചാമത്തെ ട്രിക്കാണ് ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവ് ട്രിക്ക് അതുകൊണ്ട് നിങ്ങൾ വീഡിയോസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോസ് മുഴുവനായി കാണണം ഇത് മുഴുവൻ കണ്ട് ഈ അഞ്ച് ട്രിക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാ വീഡിയോസും നല്ല മോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് കിട്ടും വൈറലാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ട്രിക്കിലേക്ക് പോവാം ആദ്യത്തെ ട്രിക്കിൻ്റെ പേരാണ് using Instagram music Instagram music ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതാ കാണിച്ചോളൂ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊരു റീൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം റീൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ഓഡിയോ ബട്ടൺ കാണും പ്രസ് ചെയ്യുക അപ്പോൾ അതിൽ ടോപ്പായിട്ടുള്ള വീഡിയോ ഓഡിയോസാണ് അല്ലെങ്കിൽ മ്യൂസിക്സ് മ്യൂസിക്സാണ് നമുക്ക് വരുന്നത് അതിൽ ടോപ്പ് മുകളിലുള്ളത് ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക അതായത് അതായിരിക്കും ടോപ്പ് ട്രെൻഡിങ്ങിലിരുന്നത് അപ്പോൾ ആ വീഡിയോസ് നമ്മൾ ഉപയോഗിക്കുക ആ വീഡിയോസ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അതാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ ആദ്യത്തെ ട്രിക്ക് ആ ആ ട്രിക്ക് ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ട്രെൻഡിങ്ങിലുള്ള ഇതിൽ പെട്ടെന്ന് നമ്മുടെ വീഡിയോ നമുക്ക് റീച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ യൂസിങ് കവർ ഫോട്ടോ ആണ് അതായത് നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം എല്ലാം ഷൂട്ട് ചെയ്ത് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കവർ ഫോട്ടോ ചെയ്യാൻ വേണ്ടി വരും അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് അതിന് പുറത്തുനിന്ന് മൊബൈലിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടായാലും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ താൽക്കാലികമായിട്ടൊരു ഫോട്ടോ ചെയ്യുന്നുള്ളൂ ഇതാണ് യൂസിങ് കവർ ഫോട്ടോ അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഉപയോഗിക്കുന്ന റീൽസ് നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ലുക്കിൽ കിട്ടും അത് അതിനെ ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് നല്ല നല്ല ഫോട്ടോസ് എടുക്കുക അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ വീഡിയോസിലുള്ള ഏതെങ്കിലും ഒരു നല്ല ക്ലിക്കിൽ കിട്ടുന്ന ഒരു ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാം ഇനി മൂന്നാമത്തെ ഓപ്ഷനാണ് using share friends using share friends എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം റീൽസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് മാക്സിമം മാക്സിമം അത് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഒരു നൂറ് പേർക്കെങ്കിലും അത് ഷെയർ ചെയ്യാനെങ്കിലും നിങ്ങൾ ശ്രമിക്കുക ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഒരു നൂറ് പേർക്കെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് അത് മാക്സിമം ഇൻസ്റ്റാഗ്രാം തന്നെ അത് കുറച്ചൊക്കെ റെക്കമെൻഡ് ചെയ്യും ഇനി നമുക്ക് നമ്മുടെ അടുത്തുള്ള അടുത്ത ട്രിക്കിലേക്ക് പോവുകയാണ് അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി എഫക്റ്റീവായുള്ള ട്രിക്കാണ് നിങ്ങളൊരു റീൽസ് ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തു അതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഒരു ക്യാപ്ഷൻ നൽകാം ക്യാപ്ഷൻ നമ്മളത് നൽകിയ ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്യാപ്ഷൻ നമുക്ക് നമ്മുടെ വീഡിയോ സംബന്ധമായി ഇഷ്ടമുള്ള ഒരു ക്യാപ്ഷൻ നൽകിയ ശേഷം നിങ്ങളുടെ ഫോ ഫോണിലുണ്ടാവും ടാഗ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും ആ ടാഗ് ഫ്രണ്ട്സ് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് ഏതിൻ്റെ ആരെങ്കിലും ബന്ധപ്പെട്ടതാണെങ്കിൽ അയാൾക്ക് ചെയ്യുക അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളൊരു മഞ്ജു വാര്യറിന് റിലേറ്റഡ് ആയിട്ടുള്ള ആ പുള്ളിക്കാരെ കുറച്ച് സിനിമയുടെ ഒരു റീൽസ് ചെയ്യണമെങ്കിൽ അത് മഞ്ജു വാര്യക്കാണ് അത് മഞ്ജു വാര്യക്ക് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മഞ്ജു വാര്യർക്ക് അത് സ്റ്റാറ്റസ് ആയിട്ട് ചിലപ്പോൾ ഷെയർ ചെയ്യും അങ്ങനെ നിങ്ങളുടെ വീഡിയോസ് വൈറലാവാൻ ചാൻസ് ഉണ്ട് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഞ്ചാമത്തെ ട്രിക്കാണ് മോസ്റ്റ് എഫക്റ്റീവ് ട്രിക്കാണ് എന്ന് വെച്ചാൽ നമ്മൾ ക്യാപ്ഷൻ നൽകിയ ശേഷം നമുക്ക് അവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മുപ്പത് ഹാഷ്ടാഗുകൾ കൊടുക്കാൻ നമുക്ക് പറ്റും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹാഷ്ടാഗ് നിങ്ങളുടെ വീഡിയോ സംബന്ധമായിട്ടുള്ള ഇഷ്ടമുള്ള ഹാഷ്ടാഗ് നിങ്ങൾക്ക് കൊടുക്കുക ഒരു രണ്ട് സ്പെല്ലിംഗ് അടിക്കുമ്പോൾ തന്നെ ഒരുപാടെണ്ണം വരും നിങ്ങൾക്കറിയാതെ ഇപ്പോൾ ഞാൻ ടെക്ക് ഇപ്പോൾ ടെക്നോളജി ടെക്ക് ടെക് ന്യൂസ് ഇതൊക്കെ പതിനെട്ട് എം പോസ്റ്റ് എല്ലാം ഒരുപാട് റീച്ചിങ്ങിലുള്ള ഇതാണ് ഇങ്ങനെ ഒരു മുപ്പത് ടാഗ് ഹാഷ്ടാഗ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് ഈ ടാഗ് ടാഗ് ഫോളോ ചെയ്ത് എല്ലാവരും കാണുന്നതായിരിക്കും അങ്ങനെയാണ് നിങ്ങളുടെ വീഡിയോസ് ഇതാണ് ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവ് ടെക്നോളജി ഇത് ഇത് തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടുമ്പോൾ ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ എന്തിട്ടാലും ഇതൊരു ഈ ഒരു രീതി ചെയ്താൽ പെട്ടെന്ന് നമ്മുടെ റീൽസ് റീച്ച് ആവാനും നല്ല വ്യൂസ് കിട്ടാനും നമുക്ക് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം റീൽസ് ട്രിക്ക് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക